നമസ്കാരം നമ്മുടെ അടുത്ത വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒക്ടോബർ ഫസ്റ്റിനാണ് ശനിയാഴ്ചയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കാലത്ത് പതിനൊന്ന് മണിക്ക് തുടങ്ങി പന്ത്രണ്ട് മണി വരുന്ന സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇതിൽ സംസാരിക്കാൻ പോകണം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് റോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ബെസ്റ്റ് പ്രാക്ടീസസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ സെഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക എല്ലാവരും അവൈലബിൾ ആവാം നമുക്ക് ഒന്നിച്ച് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകളും അതേമാതിരി ബെസ്റ്റ് പ്രാക്ടീസുകളും എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം അപ്പോൾ എല്ലാവരും സെഷന് വരാം സെഷന് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ തന്നെ നമുക്ക് പരിചയപ്പെടാനൊക്കെ ഒരു അവസരമാണ് അപ്പോൾ ഒരു കാലത്ത് കാലത്ത് പത്തേ മുക്കാലാകുമ്പോഴേക്കും സെഷന് രജിസ്റ്റർ അവൈലബിൾ ആവാം ഒരു പതിനൊന്ന് മണിക്ക് നമുക്ക് സെഷൻ തുടങ്ങാം